اللهم أعني على ذكرك وشكرك وحسن عبادتك അള്ളാഹുവെ നിന്നെ സ്മരിക്കാനും നിന്നോട് നന്ദി കാണിക്കാനും നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണമേ